എല്ലാ മതങ്ങളും തന്നെ ഇങ്ങനെ ഒരു അനശ്വരമായ ആത്മാവിനെ പറ്റി പറയുന്നുണ്ട് അതായത് ക്രിസ്തു മതവും യഹൂദമതം കൃത്യമായി പറയുന്നില്ല ക്രിസ്തു മതവും ഇസ്ലാം മതവും പറയുന്നത് മനുഷ്യർക്ക് ഇങ്ങനെ അനശ്വരമായ ആത്മാവുണ്ടെന്ന് ഹിന്ദു മതം അത് കൃത്യമായി അത് നിർവചിക്കുന്നില്ല എന്നാലും ഏകദേശമൊക്കെ ഉള്ളത് അതായത് ആത്മാവ് എല്ലാവരുടെയും മൃഗങ്ങളുടെയും മനുഷ്യരുടെയൊക്കെ അനന്തമാണ് അതായത് അതിനെ ഒരു മരണമില്ല പക്ഷെ പ്രശ്നമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബ്രാഹ്മണൻ മരിച്ചാൽ അയാൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ഒരു ക്ഷത്രിയനായിട്ട് ക്ഷത്രിയൻ പാപം ചെയ്ത അതിൻ്റെ താഴെയായിട്ട് അതും ചെയ്യാൻ പാപം ചെയ്ത് കഴിഞ്ഞാൽ വല്ല ഷെഡ്യൂൾഡ് കാസ്റ്റായിട്ട് ഇരിക്കും ഇത് അവരും പാപം ചെയ്ത് മൃഗങ്ങളായിട്ട് ഇരിക്കും മൃഗങ്ങളും പാപം ചെയ്ത് കഴിഞ്ഞാൽ പാമ്പായിട്ട് ഇരിക്കും പാമ്പ് പാപം ചെയ്ത് കൃമിയായിട്ട് ഇങ്ങനെ അതിലൊരു വകതിരിവുണ്ട് വേർതിരിവുണ്ട് ഓരോ ഓരോ ആത്മാവും തമ്മിൽ അപ്പോ പക്ഷേ എന്നാലും ഏറെക്കുറെ അനശ്വരമാണെന്നാണ് മതത്തിന്റെ വാദം മതത്തിന്റെയും ഇതിന്റെയും വാദം ഇസ്ലാമിന്റെയും വാദം ഇത് അനശ്വരമായ ആത്മാവെന്നാണ് ഇതിൽ ഇപ്പോൾ ഇത് നമുക്കൊക്കെ അറിയാം ഇത് ക്രിസ്തു ഈ തിയറിയൊക്കെ ഉണ്ടാക്കിയത് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അറുന്നൂറ് വർഷം മുമ്പാണ് ബൈബിളിലെ ആദ്യ ബുക്കുകൾ എഴുതി തുടങ്ങിയത് അപ്പോൾ അന്നുള്ള വിശ്വാസങ്ങളാണ് ഇതൊക്കെ ഇപ്പോൾ ഈ ക്രിസ്തുവർ മതത്തിനും അല്ലെങ്കിൽ യഹൂദ മതത്തിനു മുമ്പുള്ള ഈജിപ്തിൽ കുറേ മതങ്ങളുണ്ടായിരുന്നു അവരുടേതായ തനതായ മതങ്ങൾ അപ്പോൾ അവർ വിശ്വസിച്ചിരുന്നത് ഈജിപ്തുകാർക്ക് അതായത് ഈജിപ്ഷ്യൻ സിറ്റിസൺസിന് അനശ്വരാത്മാവുണ്ട് അതായത് അവിടുത്തെ അടിമകൾക്കോ മറ്റുള്ളവർക്കോ ഈ താഴെക്കിഴകളോ ആത്മാനശ്വരമായ ആത്മാവില്ല അവർ മരിച്ചു കഴിയുമ്പോൾ അത് തീർന്നു പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മരണശേഷം ഈ രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയൊക്കെ നോക്കാൻ വേണ്ടി അടുത്ത ലോകത്തിൽ മരണാനന്തര ലോകത്തിൽ അവർക്ക് അടിമകൾ വേണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അവർ ചിന്തിക്കാൻ തുടങ്ങിയത് അങ്ങനെ ആയിരിക്കാം എങ്ങനെയാണോ പിന്നീട് എല്ലാ മനുഷ്യർക്കും അനശ്വരമായ ആത്മാവുണ്ട് എന്ന ഒരു തത്വത്തിലാണ് എല്ലാ മതങ്ങളും എത്തിയത് ഇതും ഒരു കണക്കിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ അത് അന്നത്തെ അറിവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ദൈവം ഒറ്റയടിക്ക് സൃഷ്ടിച്ചു എന്നാണ് മനുഷ്യരെയും മൃഗങ്ങളെയും വേറെ വേറെ വേറെ ആയിട്ട് തമ്മിലൊരു ബന്ധമില്ലാത്ത വർഗങ്ങളാണ് മനുഷ്യരും മൃഗങ്ങളും പ്രാണികളും പാമ്പും പഴുതരയൊക്കെ നമ്മളെല്ലാം വേറെ വേറെ നമ്മൾ അതിലെ ഏറ്റവും സുപ്പീരിയർ നമ്മൾ പക്ഷേ ഇപ്പോൾ നമ്മളുടെ അറിവ് മാറിക്കഴിഞ്ഞു അതായത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് മുമ്പായിരിക്കാം നമ്മുടെ ഡാർവിൻ ഡാവിഡ് രംഗത്ത് വന്നു അദ്ദേഹം ഇത് കൃത്യമായി ഇത് പറഞ്ഞു തന്നു അതായത് നമ്മളിങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിണാമം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ എല്ലാ മൃഗങ്ങളും പരിണാമ രൂപം കഴിഞ്ഞാണ് ഇങ്ങനെ രൂപത്തിലേക്ക് അല്ല അല്ലാതെ ഒരു സൃഷ്ടിയായിരുന്നില്ല ഇപ്പം മനുഷ്യനെ മനുഷ്യനായിട്ടോ പാമ്പിനെ പാമ്പായിട്ടോ അല്ല സൃഷ്ടിച്ചത് ഇത് ഓരോ ജീവികൾ പരിണമിച്ച് പരിണമിച്ച് ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ വർഷങ്ങളിലൂടെയാണ് ഈ ഇന്നത്തെ നമ്മളുടെയൊക്കെ രൂപത്തിലെത്തിയത് പണ്ട് ആയിരം എന്നൊക്കെ എണ്ണാൻ തന്നെ മനുഷ്യർക്ക് അറിയില്ലായിരുന്നു ലക്ഷം എന്നൊക്കെ പറഞ്ഞ് ആലോചിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയായിരുന്നു അന്നൊക്കെ അവരിങ്ങനെ ഓരോ കഥകളുണ്ടാക്കി അതായത് അവർക്ക് അന്നത്തെ ജീവിതത്തിൽ സഹായകരമായിരിക്കാം ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ അതിനൊരു സമാധാനം ഉണ്ട് അവരുടെ ഈ ജിജ്ഞാസയ്ക്ക് ഒരു സമാധാനം എന്തെങ്കിലും ഒരു ആൻസർ കിട്ടുക എന്നുള്ളത് അപ്പോൾ അവർ അന്ന് അത് പറഞ്ഞിട്ട് അവരുടെ മതത്തിൻ്റെ ഇതന്നെ വിശ്വാസങ്ങൾക്ക് അനുസരിച്ച് മനുഷ്യന് ഒരു അനശ്വരാത്മാവുണ്ട് മൃഗങ്ങൾക്ക് അതില്ല മനുഷ്യൻ വേറെ മൃഗം വേറെ എന്നൊക്കെയാണ് പണ്ടത്തെ വിശ്വാസം ഇന്നതല്ല നമുക്ക് പരിണാമത്തെ പറ്റി തർക്കത്തിന് അതീ തർക്കങ്ങൾക്ക് അതീതമായ തെളിവുകൾ തന്നെ കിട്ടിയിട്ടുണ്ട് അതായത് ഇപ്പോൾ നമുക്ക് ഒരു ബാലൻ ഒരു കുഞ്ഞ് ജനിച്ചു ഒരു കുഞ്ഞ് ജനിച്ച് അതൊരു ബാലനാവുന്നു അത് ഒരു ദിവസം കൊണ്ടുണ്ടാകുന്ന ഒരു കാര്യമല്ല സാവകാശ സാവകാശം ദിവസങ്ങളെടുത്താണ് അപ്പം അത് ഇന്ന ദിവസമാണ് അയാൾ ബാലനായത് അല്ലെങ്കിൽ ഇന്ന ദിവസമാണ് പുള്ളി ബാലൻ ഒരു യുവാവായത് അല്ലെങ്കിൽ ഇത്രാമത്തെ മണിക്കൂറിലാണ് ഇത്ര മണിക്കാണ് യുവാവ് വയസ്സനായതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഗ്രാജുവലായിട്ടുള്ള സാവകാശം നടക്കുന്ന ഈ വയസ്സാകുന്നത് എന്ന് പറഞ്ഞാൽ വളരെ സാവകാശം നടക്കുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ നമുക്കത് കൃത്യമായി ഇന്ന ടൈമാണ് ഈ പരിണാമം നടന്ന് ഒരു ജീവി മറ്റൊരു ജീവിയായി മാറുന്നത് നമുക്ക് പറയാൻ വയ്യ ഇത് മനുഷ്യരിൽ ഇത് തന്നെയാണ് സംഘടി സംഭവിച്ചത് നമ്മൾ ഏകദേശം കുരങ്ങുകളുടെയൊക്കെ ആ കൂട്ടത്തിൽ നിന്ന് സാവകാശം വികസിച്ച് ഇങ്ങനെ എന്തെന്നാണ് പരിണാമം സംഭവിച്ച് നമ്മൾ ഇന്നത്തെ രൂപത്തിലേക്ക് എത്തി അത് കൃത്യമായി ഇന്ന പോയിന്റിലാണ് മനുഷ്യൻ ആയത് അതിക്ക് മുമ്പ് നമ്മളൊക്കെ കുരങ്ങന്മാരായിരുന്നു എന്ന് പറയാൻ സാധിക്കില്ല ഒരുപാട് സ്റ്റേജസ് ഉണ്ട് അത് ഓരോ സ്റ്റേജും ലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുക്കുന്ന സ്റ്റേജുമാണ് അപ്പോൾ ഇതൊന്നും അറിയാതെ ആണ് അവരന്ന് പറഞ്ഞത് മനുഷ്യർക്ക് അനശ്വരാത്മാവുണ്ട് പക്ഷേ മൃഗങ്ങൾക്ക് അതില്ല എന്ന് അപ്പോൾ ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ് അത് അവരന്ന് നമ്മുടെ പൂർവികർ പറഞ്ഞ കഥകൾ അപ്പാടെ ഇന്ന് വീഴണം എന്ന് പറയുന്നതിൽ ഒരു ഒരു അർത്ഥവുമില്ല അപ്പോൾ അതുപോലെ സാവകാശം മനുഷ്യരൂപത്തിലാണ് നമ്മൾ ഇങ്ങനെ ഈ രൂപം ഇന്നത്തെ രൂപമായത് അപ്പോൾ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്കുള്ള ഈ പരിണാമ പ്രക്രിയയിൽ ഏത് നേരം എപ്പോഴാണ് ഈ മൃഗങ്ങളുടെ നശ്വരമായ ആത്മാവ് അതായത് മൃഗങ്ങളുടെ ആത്മാവ് മരണത്തോടെ നിന്ന് തീരുമെന്നാണ് നമ്മളുടെയൊക്കെ പണ്ടത്തെ വിശ്വാസം ഈ നശ്വരമായ അവരുടെ ആത്മാവ് എപ്പോ ഏത് സ്റ്റേജിൽ വെച്ചാണ് അനശ്വരമായത് ഈ നശ്വരവും അനശ്വരവും തമ്മിൽ വല്ലാത്ത വ്യത്യാസമുണ്ട് ഒരുപാട് വ്യത്യാസമുണ്ട് കോടിക്കണക്കിന് അല്ല കോടിയല്ല കോടാനും കോടാനും കോടി വർഷങ്ങളിലെ വ്യത്യാസമാണ് അപ്പോൾ ഒരു മൃഗം ഒരു മൃഗത്തിന്റെ ആത്മാവ് അമ്പത് കൊല്ലം അല്ലെങ്കിൽ നൂറ് കൊല്ലം പട്ടിയുടെയൊക്കെ ആത്മാവ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് വർഷമേ ഉള്ളൂ അന്നേരത്തെ അനശ്വരമാകാനായിട്ട് കോടാനും കോടി കൊല്ലങ്ങൾ വേണം അപ്പോൾ ഈ പെട്ടെന്ന് പതിനഞ്ച് കൊല്ലം പ്രായ ദൈർഘ്യം മാത്രമുള്ള ഒരു ആത്മാവ് പെട്ടെന്ന് കോടിയാവുന്ന അങ്ങനെ ഏതെങ്കിലും ഒരു സ്റ്റേജ് വെച്ച് പയ്യെ പയ്യല്ലേ പോകാൻ പറ്റുള്ളൂ പക്ഷെ അങ്ങനെ ഒരു സ്റ്റേജ് ഇല്ല അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എല്ലാവർക്കും ഒരേ മാതിരിയുള്ള ആത്മാവാണ് മരണത്തോടെ തീരും അത് കഴിഞ്ഞിട്ടൊന്നും അനശ്വര്യത എന്ന് പറയുന്നത് വെറും ഒരു സങ്കല്പികം മാത്രമാണ് എന്ന് വെച്ചാൽ അനശ്വര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അനശ്വരം എന്ന് പറഞ്ഞാൽ കോടാനും കോടാനും കോടി കൊല്ലങ്ങൾ നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അത് തന്നെയുമല്ല വേറെയുണ്ട് പ്രശ്നമില്ല ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്താണ് പൂച്ച പൂച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വർഗ്ഗങ്ങളുണ്ട് പൂച്ചവർഗത്തിൽ നമ്മൾ കാണുന്ന പൂച്ച പിന്നെ ലെപ്പേഡ് കടുവ കരടി അങ്ങനെ കരടിയില്ല കടുവ പുലി ചീറ്റ ഇങ്ങനെ അനേകം എനിക്ക് തോന്നുന്നു എട്ട് പത്ത് വർഗം ഈ പൂച്ച വർഗം ഉണ്ട് പൂ ഇനങ്ങളായിട്ട് എട്ട് പത്ത് ഇനങ്ങളായിട്ട് അതുപോലെ കുരങ്ങന്മാരും ഉണ്ട് നമുക്കറിയാം ആ ഒരുപാട് ടൈപ്പ് ഉണ്ട് നമുക്ക് കണ്ടറിയാം അത് കുരങ്ങനാണ് എന്നാൽ അവ കൃത്യമായ ഒന്നും തന്നെയല്ല ആൾക്കുരങ്ങുണ്ട് അല്ലാത്ത കുരങ്ങുണ്ട് ഗറില്ലയുണ്ട് ചിമ്പൻസി ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പലവിധം അത്യാവശ്യം അവരിൽ ചിലർ തമ്മിൽ ഇണകൂടി മറ്റ് രൂപത്തിലുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവാറുണ്ട് ഉദാഹരണത്തിന് അവർ ഒരു ടൈഗർ ടൈഗറിനെയും സിംഹത്തെയും കൂടി കൂട്ടി ഇങ്ങനെ ഇണ കൂട്ടി അതിൽ നിന്നൊരു കുഞ്ഞുണ്ടായി അതിനെ അവർ ലൈഗർ എന്ന പേരിട്ടു ലൈഗർ അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ ഉണ്ട് കാണാവുന്നതാണ് അപ്പോൾ ഈ അത് സിംഹമാണോ സിംഹമല്ല പുലിയാണോ പുലിയല്ല അല്ലെങ്കിൽ കടുവയാണോ കടുവയല്ല അങ്ങനെ ഇപ്പോൾ തന്നെ ക്രോസ് ചെയ്ത് ഉണ്ടാക്കി ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടുണ്ട് അതിൽ കുരങ്ങന്മാരും പലതും ഇങ്ങനെ ക്രോസ് ചെയ്ത് വേറെ മൃഗങ്ങളുണ്ടാവും അതുപോലെ തന്നെ ലോകത്തെ പലയിടത്തും മേയർ എന്നും പറഞ്ഞ കോവർ കഴുത എന്നാണ് മലയാളം എന്ന് എനിക്ക് തോന്നുന്നത് ഈ മേർ എം എ ആർ ഇ ഈ മേരുണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുതിരയും കഴുതയും തമ്മിൽ കൂടി ഉണ്ടാകുന്നതാണ് മേർ അപ്പൊ അതുപോലെ തന്നെ മനുഷ്യരും പറയുമ്പോൾ നമ്മളൊക്കെ സമ്മമാരാണെന്ന് പറയും പക്ഷേ വ്യത്യാസമുണ്ട് അത് അവർക്ക് ഈ ഡെനിസോ അല്ലെങ്കിൽ ഈ നിയാൻഡർത്താൽ ജീനില്ല ആഫ്രിക്കക്കാർക്ക് അന്നത്തെ ഇന്ത്യ യൂറോപ്പ് ഉള്ളവർക്കൊക്കെ ഈ ഇതുണ്ട് നിയാൻഡർത്താലിൻ്റെ ഡി എൻ എ ഉണ്ട് അതേസമയം ഒരുപാട് വർഗ്ഗങ്ങൾ ഉണ്ടാകും പൂച്ചകളിൽ ഒരുപാട് വർഗ്ഗങ്ങൾ അല്ലെങ്കിൽ കുരങ്ങുകളിൽ ഒരുപാട് വർഗ്ഗങ്ങൾ കുറെ മനുഷ്യരിൽ അതാണ്ട് നമ്മളുടെ പോലെ തന്നെ ഇരിക്കുന്ന മനുഷ്യർ നമ്മളുടെ അതുപോലെ തന്നെ ചിന്തിക്കുന്ന കുറേയൊക്കെ ചിന്തിക്കുന്ന മനുഷ്യർ നമ്മളുടെ അതുപോലെ തന്നെ ഫീലിങ്സ് ഉള്ള മനുഷ്യർ പല വർഗ്ഗങ്ങളുണ്ടായിരുന്നു അപ്പൊ അതിൽ ഒന്ന് നിയാൻഡർത്താലാണ് അത് നിയാൻഡർത്താൽ എന്ന് വിളിക്കുന്നത് അത് ജർമ്മനിയിലെ ഒരു സ്ഥലത്തിന്റെ പേരാണ് നിയാൻഡർത്താൽ അവിടെ ഒരു ഗുഹയിൽ നിന്നാണ് ഇതിന്റെ അവശിഷ്ടങ്ങൾ കിട്ടിയത് അപ്പോൾ മനുഷ്യരുമായിട്ട് വളരെയധികം സാമ്യമുള്ള ഒരു മൃഗമാണ് ചിലർ പറയുന്നത് നമ്മളെക്കാൾ കുറേ കൂടി പൊക്കവും ആരോഗ്യവും സ്പീഡും ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഡെനിസോവൻ നമ്മളുടെ ഒരു വർഗം ഉണ്ടായിരുന്നു മനുഷ്യരുടെ തന്നെ പിന്നെയും ഇങ്ങനെ പല വർഗങ്ങളുണ്ടായിരുന്നു ചിലത് വളരെ ചെറുതായ വർഗങ്ങൾ ഇന്ത്യൻ വിഷയിൽ നീട്ടിട്ടുണ്ട് അത് അതിൻ്റെ തീരെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെങ്ങനെയോ ഒരു ഐലൻഡിൽ ചെന്ന് വിട്ടു ഈ ഐലൻഡിൽ ചെന്ന് വിട്ട് ആ കാലത്ത് ഈ ദ്വീപ് ഈ ഐലൻഡും മെയിൻ അതായത് കരയുമായിട്ട് വലിയ ദൂരമൊന്നും ഉണ്ടായില്ല അങ്ങനെയാണ് അവർ ചെന്നത് പക്ഷെ പിന്നീട് ഈ ഐസ് ഉരുകയും അങ്ങനെ ഇങ്ങനെയൊക്കെ വെള്ളം പൊങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഈ ഐലൻഡിൽ നിന്ന് അവർക്ക് പെട്ടെന്ന് പുറത്തോട്ട് പോകാൻ പറ്റാതെ പോയി അവരവിടെ തന്നെ കിടന്ന് എന്ത് ചെയ്യുന്നു വെച്ചാൽ അവിടെ തന്നെ നിന്ന് ആ ഐലൻഡിൽ തന്നെ വളരേണ്ടി വന്നു അല്പം പക്ഷേ അവിടെ കുറേ കഴിഞ്ഞപ്പോൾ അവർക്ക് കഴിക്കാനുള്ള ഫുഡിൻ്റെയൊക്കെ അളവ് കുറഞ്ഞു കുറഞ്ഞു വന്നു അപ്പോൾ എന്ത് എന്ത് പറ്റി അവരുടെ സൈസ് കുറഞ്ഞു അപ്പോൾ ആ അവരെപ്പറ്റി പല കഥകളുമുണ്ട് അങ്ങനെ അതായത് അവർ രണ്ടും രണ്ടടി മൂന്നടി ഹൈറ്റ് ഉണ്ടായിരുന്നുള്ളു അത്രേ അങ്ങനെയും അതും അവരും മനുഷ്യരാണോ അല്ല അങ്ങനെ മനുഷ്യരല്ലേ ആണ് താനും ഇങ്ങനെയുള്ള പല വർഗ്ഗങ്ങൾ മനുഷ്യർ തന്നെ ഉണ്ടായിരുന്നു അതിനേക്കാലൊക്കെ ഭയങ്കര എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവരിൽ പല ഇപ്പം നിയാണ്ടർത്താലും നമ്മളുടെ പൂർവികന്മാരും തമ്മിൽ ഇണകൂടിയിരുന്നു ഇന്നും നമ്മളുടെ ചോരയിൽ അല്ലെങ്കിൽ നമ്മളുടെ ഡീനയിൽ ഈ നിയാണ്ടർത്താലിൻ്റെ രണ്ട് പെർസെൻറ്റ് മൂന്ന് പെർസെൻറ്റ് അവരുടെ ആ എന്താണ് ജീൻസ് ഉണ്ട് അല്ലെങ്കിൽ അവരുടെ ഡി എൻ എയുടെ പകർപ്പുണ്ട് അപ്പോൾ നമ്മൾ എന്ന് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കൃത്യമായ ഒരു മൃഗമല്ല അപ്പം നമ്മൾ ആഫ്രിക്കക്കാരും തമ്മിൽ വ്യത്യാസമുണ്ട് കാര്യം രാഷ്ട്രീയമായ പറ്റിൽ ഒക്കെ ഉള്ളവർക്ക് അങ്ങ് സൈബീരിയയിലുള്ളവർക്കൊക്കെ ഡെനിസോവൻ ജീൻസ് ഉണ്ടെന്നാണ് പറയുന്നത് അവർ മനുഷ്യരാണോ മനുഷ്യരാണ് എന്നാൽ നമ്മളെപ്പോലെ തന്നെ നൂറ് ശതമാനം മനുഷ്യരല്ല വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ അവയ്ക്കും ഈ അനശ്വരാത്മാവുണ്ടോ ഈ ഒരു ശതമാനം നിയന്ത്ര നിയന്ത്രത്താലിനെ അനശ്വരമായ ആത്മാവില്ലെങ്കിൽ ഈ നമുക്ക് രണ്ട് ശതമാനം നമ്മളിൽ ഉള്ള നിയന്ത്രത്താൽ ചോരയ്ക്ക് രണ്ട് ശതമാനം അനശ്വരതയുണ്ടാകും അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനൊന്നും ഒരു കണക്കില്ല അതായത് നമ്മൾ തീർത്ത ഒരു പ്യുവറായിട്ട് പറയാവുന്ന ഒരു ജീവിയല്ല മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് മിക്സിംഗ് ഉണ്ട് ഈ ഇപ്പം ഞാൻ ഒരു ഇതിന് പറയാം നിയാൻഡർത്താലിൻ്റെ ഒരു പ്രശ്നം നിയന്ത്രത്താൽ നമ്മളെക്കാൾ വലിപ്പം ഉണ്ടായിരുന്നു സ്പീഡ് ഉണ്ടായിരുന്നു ശക്തി ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ അതുപോലെ അവർ ഈ കല്ലുകൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കുമായിരുന്നു പിന്നെ തീ ഉണ്ടാക്കി കുക്ക് ചെയ്തൊക്കെയാണ് കഴിച്ചിരുന്നത് അതായത് ആയിരക്കണ നമ്മളെക്കാൾ കൂടുതൽ നമ്മൾ രണ്ട് രണ്ട് വർഷം രണ്ട് ലക്ഷം വർഷമേ ആയിട്ടുള്ളൂ മനുഷ്യർ ഈ രൂപത്തിലെത്തി ഭൂമിയിൽ കഴിയുന്നത് പക്ഷേ അതിനേക്കാൾ ഒരുപാട് വർഷങ്ങൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൂടുതൽ ഈ നിയാന്തർത്താലിലും മറ്റ് വർഗ്ഗങ്ങളും ഇവിടെ നിലനിന്നിരുന്നു എന്നുള്ളതാണ് തെളിവുകളുണ്ട് ഏതാണ്ട് പതിനയ്യായിരം വർഷത്തിൽ ഏതാണ്ട് അത്രയും ആയിട്ടുള്ള ഈ നിയാന്തർത്താൽ അപ്രത്യക്ഷമായിട്ട് അതിനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെക്കാൾ സ്ട്രോങ് ആയിരുന്നു നല്ല സ്പീഡായിരുന്നു ശക്തിയെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ അവർക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അയാളുടെ കൈ ഇങ്ങനെ വേറൊരു പൊസിഷൻ നമ്മളുടെ പോലെയല്ല അപ്പോൾ അവർക്ക് ഈ മറ്റേ നമുക്ക് മാത്രം ഒരു ഗുണമുണ്ട് ഈ മനുഷ്യർക്ക് അത് നമുക്ക് കല്ല് അല്ലെങ്കിൽ കുന്തം ഇങ്ങനെ കുറേ ദൂരത്തേക്ക് എറിയാം പക്ഷേ മിക്ക മിക്കമുള്ള വേറൊരു മൃഗത്തിനും അങ്ങനെ എറിയാനുള്ള ഒരു കഴിവില്ല ആന തന്നെ ഇങ്ങനെ വലിയ ഭയങ്കര ശക്തിയുണ്ട് എല്ലാം ഉണ്ടെങ്കിൽ അതെന്താ ചെയ്യുന്നത് കല്ലെടുത്ത് അല്ലെങ്കിൽ തടിയെടുത്ത് ഇങ്ങനെ അങ്ങോട്ട് എറിയലാണ് അത് ഏറ്റവും കൂടിയ ഒരു അഞ്ചടി പത്തടി പോകും അതിൽ കൂടുതൽ പോകില്ല അതിൻ്റെ ശക്തി അനുസരിച്ചാണെങ്കിൽ നൂറ് മീറ്ററെങ്കിലും പോകേണ്ടതാണ് പക്ഷേ അത്രയൊന്നും പോകുന്നില്ല നമ്മുടെ മനുഷ്യർക്ക് മാത്രം നമ്മളുടെ വെയിറ്റിനനുസരിച്ച് അല്ലെങ്കിൽ ശക്തി അനുസരിച്ച് ദൂരത്തേക്ക് എറിയാൻ പറ്റും മറ്റു മൃഗങ്ങൾക്കൊന്നും അത് പറ്റില്ല നിയാൻഡർത്താലിൻ്റെയും അവസ്ഥ അത് തന്നെയായിരുന്നു അവർക്ക് കയ്യുടെ അവരുടെ ഘടന കൊണ്ട് അവർക്ക് ദൂരത്തേക്ക് എറിയാൻ സാധിക്കുമായിരുന്നില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർ യൂറോപ്പിൽ കഴിഞ്ഞിരുന്ന ഒരു വർഗമാണ് നിയാണ്ടർത്താർ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ പൂർവികർ അങ്ങോട്ട് തന്നെ യൂറോപ്പിൽ തന്നെ ഇരുന്നത് ഈ രണ്ടുപേരും തമ്മിൽ ക്ലാഷായി യുദ്ധമായി അടിയായി ഇടിയായി പക്ഷേ അവിടെയാണ് പ്രശ്നം പറ്റിയത് അവിടെ നിയന്ത്രത്താലിനെ നമ്മളോട് ജയിക്കണമെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന് കുന്തം കൊണ്ടോ വല്ലതും കൊണ്ടോ നമ്മൾ ഇടിക്കണം അല്ലെങ്കിൽ കുത്തണം പക്ഷെ ആ നേരത്ത് നമ്മുടെ പൂർവികർക്ക് അതല്ല ദൂരെ നിന്നുകൊണ്ട് തന്നെ അമ്പയെ ചെയ്യുകയോ അല്ലെങ്കിൽ കുന്തമെയ്യുകയോ കല്ലെറിയുകയോ ഒക്കെ ചെയ്യാമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ഒരു അഡ്വാൻറ്റേജ് ആണ് നമുക്കുണ്ടായിരുന്നത് പക്ഷെ അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ രണ്ടുപേരും തമ്മിലുള്ള അക്രമങ്ങളിൽ അവർ പെട്ടെന്ന് തോറ്റു കൊടുക്കേണ്ടതൊന്നും ഇല്ലാതായി അവർ വധിക്കപ്പെട്ടു അങ്ങനെയാണ് അവരുടെ വംശം തന്നെ ഇല്ലാതായി പോയതെന്നാണ് നരവംശ ശാസ്ത്രജ്ഞർ പറയുന്നത് പക്ഷേ അവർ തീർത്തും മനുഷ്യരായിരുന്നു അവർക്ക് അനുസരമ ആത്മാവുണ്ടോ അറിയില്ല ഇതുപോലെ പല ഇതെല്ലാം ആലോചിക്കുമ്പോഴാണ് നമുക്ക് ഈ ഈ ക്രിസ്തുമതത്തിലെ അല്ലെങ്കിൽ ഇതിലൊക്കെ ഉള്ള കഥകൾ തീർത്തും വിശ്വസനീയമാണോ എന്ന് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ സംശയിക്കേണ്ടി വരുന്നത് ഈ ഇന്നത്തെ മതങ്ങളൊക്കെ രൂപപ്പെട്ടത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഈ സംഹിതകൾ രൂപം കൊണ്ട ആ കാലത്ത് നമ്മുടെ പൂർവികർക്ക് ഇങ്ങനെ പരിണാമത്തെ പറ്റിയോ നിയന്ത്രത്താൻ മുതലായ വിവിധ ഇനം മനുഷ്യരെ പറ്റിയോ ഒരു രൂപവും ഉണ്ടായിരുന്നില്ല ആ കാലത്ത് നമ്മളുടെ പൂർവികർ ഇങ്ങനെ പടച്ചുണ്ടാക്കിയ കുറേ കഥകളാണ് അതും നമ്മളുടെ പൂർവികർ എന്ന് പറയാൻ പറ്റില്ല ഇവിടെയുള്ളവർക്ക് വേറെ ആയിരുന്നു ഇന്ത്യയിലുള്ളവരുടെ പൂർവികർ വേറെ കഥകളാണ് ഉണ്ടാക്കിയത് ഇത് ഈ ബൈബിളിലെ കഥകളിലെ കഥകൾ ഉണ്ടാക്കിയത് ആ പലസ്തീൻ ആ ഏരിയയിലുള്ള അവരുടെ പൂർവികരാണ് അതും കൃത്യമായി യൂതന്മാരല്ല മിക്കവാറും ഇതിലെ ബൈബിളിലെ കഥകളൊക്കെ ബാബിലോണിയിൽ നിന്നും സമയം ഈജിപ്തിൽ നിന്നൊക്കെ കടമെടുത്ത കഥകളാണ് വേറൊരു ഇതിൽ പറഞ്ഞിട്ടുണ്ട് അതായത് നോവയുടെ കാലത്ത് ഉണ്ടായ വെള്ളപ്പൊക്കത്തിൻ്റെ കഥ അത് തീർത്തും കോപ്പി അടിച്ചാണ് അതിക്ക് മുമ്പ് തന്നെ എഴുതപ്പെട്ടിരുന്ന ബാബിലോണിയിലെ ജിൽഗമേഷിന്റെ കഥകൾ നമ്മളുണ്ടായിരുന്ന എപ്പിക് ഓഫ് ജിൽഗമേഷ് നമ്മളുണ്ടായ ഒരു ഒരുപാട് കഥകളുണ്ട് അതിൽ നിന്ന് അങ്ങനെ തന്നെ കടമെടുത്താണ് ഒരു അളവുകൾക്ക് പല കാര്യങ്ങളും ഒരു മാറ്റം പോലും ഇല്ല അങ്ങനെ തന്നെ കടമെടുത്ത ഒരു കഥയാണ് ഇന്നോവയുടെ കഥ ഇതുപോലെ പലതും നമ്മൾ പയ്യോ ഏകദൈവം ഇപ്പം നമുക്കറിയാം ഇവർ ജൂതന്മാരെ ആദ്യകാലത്ത് ബഹുദൈവത്വങ്ങളിൽ വിശ്വസിച്ചിരുന്നു പിന്നെ ബൈബിളിൽ തന്നെ എഴുതിയിട്ടുണ്ട് മൂസയുടെ കാലത്ത് അതായത് യഹൂദരെ മൂസയുടെ ആൾക്കാരെ ബിംബങ്ങൾ ഉണ്ടാക്കി അതിനെ ആരാധിച്ചിരുന്നു അതിൽ ദൈവത്തിന് കോപം പൂണ്ടു എന്നൊക്കെ അത് പണ്ട് മുതലേ യഹൂദരെ ഇതെല്ലാം ചെയ്യുന്നു അതുപോലെ തന്നെ നരഹത്യ ആ നരഹത്യ എന്ന് പറഞ്ഞ ബലി നരബലി അബ്രഹാമിന്റെ മകനെ ബലി കൊടുക്കാൻ കൊണ്ടുപോകുന്നത് നമ്മൾ കാണുന്ന ബൈബിളിൽ എഴുതിയിട്ടുണ്ട് അന്ന് അത് ഏകദേശമൊക്കെ സർവ്വസാധാരണമായിരുന്നിരിക്കാം അല്ലെ ഇതൊക്കെ ചെയ്തിരുന്ന ആൾക്കാരാണ് യഹൂദർ ഇന്നത്തെ യഹൂദർ അവർ ഈജിപ്തിൽ നിന്നും ബാബിലോണിയിൽ നിന്നൊക്കെ ഓരോ കഥകൾ കടം വാങ്ങിച്ചാണ് ഇന്ന് ഇപ്പോൾ ബൈബിളിൽ എഴുതിയിരിക്കുന്ന കഥകളെല്ലാം ഉണ്ടാക്കിയത് അതായത് അതൊന്നും അവരുടെ മാത്രമല്ല അതിനടുത്ത് അതുപോലെ തന്നെ ഈജിപ്തുകാരും ബാബിലോണിയക്കാരും കുറേ കഥകൾ പേർഷ്യയിൽ നിന്ന് കടമെടുത്ത് പേർഷ്യക്കാർ കുറേ ഇന്ത്യയിൽ നിന്ന് കടമെടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടം കൊടുക്കലും കടം എടുക്കലും ഉണ്ടായിരുന്ന കഥകൾ ഉദാഹരണത്തിന് നമുക്കറിയാം കർണൻ്റെ കഥ കാരണം ജനിച്ചു കഴിഞ്ഞപ്പോൾ കുന്തി എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പുല്ലുകൊണ്ട് ഒരു കൂടുണ്ടാക്കി അതിൽ ഒഴുക്കി വിട്ടു കർണന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർണൻ തന്ത ഉണ്ടായിരുന്നില്ല കർണൻ കർണൻ അപ്പനില്ലാതെ അച്ഛനില്ലാതെ ഇല്ല ജനിച്ചത് അതുകൊണ്ട് നാണക്കേട് മൂലം കുന്തി ഈ കർണനെ ഒഴുക്കി വിട്ടു ഇതുപോലെ തന്നെ ഒരു കഥയാണ് മോസസിന്റെ കാര്യത്തിൽ മോസസ് മോസസിന്റെ അമ്മ ആ കാലത്ത് ഈ കൊച്ചു പിള്ളേരെ കൊല്ലും എന്ന ഒരു ഒരു ഈജിപ്തുകാർ കൊല്ലും എന്ന ഒരു നിലയായപ്പോൾ കൊച്ചിനെ ഒരു പുല്ലുകൊണ്ട് കൂടുണ്ടാക്കി അതിനകത്ത് ഒഴുക്കി വിട്ടു ഇതുപോലെ പല കഥകളും ഉണ്ട് നമുക്ക് ഒരു അങ്ങാടി ഇങ്ങോട്ടും ഒക്കെ കടമെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു മതത്തിൻ്റെ ബുക്കോ ഒന്നുമല്ല ബൈബിള് പല മതങ്ങളിൽ നിന്നും കടമെടുത്തുണ്ടാക്കിയ അതായത് മൂസയുടെ കാലത്ത് മൂസ അല്ല എഴുതിയത് ഏതായാലും പല നാടുകളായി നടന്നു നിന്ന കഥകൾ കഥകളെല്ലാം കൂടി ഇങ്ങനെ സ്വരൂപിച്ച് ഒരു കഥയുണ്ടാക്കി അതാണ് നമ്മളുടെ മൂസയുടെ പുസ്തകങ്ങൾ അത് കഴിഞ്ഞ് ഓരോരുത്തർ വന്ന് ഓരോരോ പുസ്തകം എഴുതി അവർക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ എഴുതി ഉണ്ടാക്കി ഒരുപാട് ഇപ്പം അതിൽ തന്നെ സംസാരിക്കുന്ന ഒരു കഴുതനെ പറ്റി ബൈബിളിൽ പറയുന്നുണ്ട് ഇത് നടക്കുന്ന കാര്യമല്ലെന്ന് നമുക്കറിയാം പക്ഷെ അത് എവിടുന്നോ കിട്ടിയ ഒരു കഥ അവർ എഴുതി വെച്ചു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളിലെ പോക്ക് അപ്പോൾ നമ്മൾ എനിക്കിപ്പോൾ ഇതിൽ അവസാനമായി പറയാനുള്ളത് അതായത് ഈ മനുഷ്യർക്ക് മാത്രമേ ഈ അനശ്വര ആത്മാവുള്ളൂ അതുകൊണ്ട് നമ്മൾ മാത്രമേ സ്വർഗത്തിൽ പോകൂ അല്ലെങ്കിൽ നരകത്തിൽ പോകൂ എന്നൊക്കെ പറയുന്നത് യാതൊരു അംശ തെളിവുമില്ലാത്ത കാര്യങ്ങളാണ് നമുക്ക് മാത്രം മൃഗങ്ങൾക്കും അവരുടേതായ അനശ്വരതയുണ്ട് അല്ലെങ്കിൽ ഉണ്ട് നമ്മളും അത് തന്നെ നമ്മൾ ഒരു മൃഗം മാത്രമാണ് അല്ലാതെ നമ്മൾക്കൊരു പ്രത്യേക സ്റ്റാറ്റസ് ഒന്നും ആരും തന്നിട്ടില്ല നമുക്കായിട്ട് കിട്ടിയിട്ടുമില്ല ഈ കഥകളൊക്കെ ഉണ്ടാക്കിയ നമ്മുടെ പൂർവികർ അവർക്ക് ഈ പരിണാമത്തെ പറ്റിയോ അല്ലെങ്കിൽ ശാസ്ത്രത്തെ പറ്റിയോ ഒന്നും അറിയില്ലായിരുന്നു ആ കഥകൾ ഇന്നും നമ്മൾ വിഴുങ്ങുക അല്ലെങ്കിൽ ചോദ്യം ചെയ്യാതെ അതനുസരിച്ച് മാത്രം ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ വലിയ നാണക്കേട് മനുഷ്യനെ പറയാവുന്നത് അല്ല ഈ എൻ്റെ പറഞ്ഞത് നിങ്ങൾക്ക് ചിന്തയ്ക്കിട നൽകിയെങ്കിൽ ദയവ് ചെയ്ത് ഈ ടോക്ക് ഈ ഇത് പ്രസൻറ്റേഷൻ ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് വെരി മച്ച്